നമസ്കാരം അടുത്ത ഫ്രീ വർക്ക്ഷോപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഒന്നാം തീയതി ശനിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ സംസാരിക്കാൻ പോകുന്നത് പുതിയ ടാക്സ് റെജീം വേണം പഴയ ടാക്സ് റെജീം വേണം എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സെഷനാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ ലാസ്റ്റ് ബജറ്റിൽ പറഞ്ഞിട്ടുള്ള അനുസരിച്ച് പുതിയ ടാക്സ് റെജീം വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ എന്താണ് ടാക്സേഷൻ എന്നുള്ളതിനെ കുറിച്ചും പഴയ ടാക്സ് റെജീമിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത് സംസാരിക്കാനായിട്ട് നമ്മളെ കൂടെ ഒരു chartered accountant Jobins N J അദ്ദേഹം പണ്ടും നമ്മളോടൊപ്പം വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരിക്കും സെഷൻ എടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കാനുള്ളൊരു അവസരം കൂടി ഉണ്ടാവും അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് താല്പര്യമുള്ള എല്ലാവരും ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്യുക നമുക്ക് ഏപ്രിൽ ഒന്നാം തീയതി ശനിയാഴ്ച കാലത്ത് പതിനൊന്ന് മണിക്ക് കാണാം താങ്ക് സോ മച്ച്